അറിയാൻ വേതാണ് ഓരോരുത്തർ ക്രിയേറ്ററാണ് ആണെന്ന് മാറി തിരിഞ്ഞും പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി മറ്റൊന്നാണ് സർവവ്യാപി സർവ ജ്ഞാനി സർവ ശക്തൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ ദൈവനാമം വാഴ്ത്തിയാൽ തീരില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇതൊക്കെ ഒരു കാര്യവുമില്ലാതെ ബോധ്യവുമില്ലാതെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയലാണ് സംഭവിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു സർവശക്തന് ഒരിക്കലും സർവജ്ഞാനി ആവാൻ സാധിക്കില്ല സർവജ്ഞാനിക്ക് സർവശക്തനും ആവാൻ സാധിക്കില്ല എങ്ങനെ ഇപ്പൊ ഒരു സർവശക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും അയാൾക്ക് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഒഴിവാക്കുന്ന കാര്യങ്ങളും അയാൾ ചെയ്യാൻ സാധിക്കണം സർവജ്ഞാനി എന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്ന് നാളെ മൊത്തം കാര്യങ്ങൾ അറിയാൻ കഴിയും ഇപ്പോൾ സർവശക്തനായ ഒരാൾ ഉദാഹരണമായിട്ടും നിങ്ങൾക്കിപ്പോൾ ആനയെ ഞെക്കിക്കൊല്ലാൻ സാധിക്കുമോ ഇല്ല നമുക്ക് സാധിക്കില്ല പക്ഷേ സർവശക്തനാണെങ്കിൽ അത് സാധിക്കണം എന്ന് വെച്ചാൽ ഞെക്കിക്കൊല്ലണമെന്നില്ല പക്ഷേ he will he will be capable of doing that അതാണ് സർവശക്തി എന്ന് പറയുന്നത് സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ആൾ ഇന്നലത്തെ കാര്യം ഇന്നത്തെ കാര്യം നാളത്തെ കാര്യം മൊത്തം അറിയാം അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നിവിടെ മൂവാറ്റുപുഴ വരണമെന്ന് അദ്ദേഹം ദൈവം സർവജ്ഞനായതുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്നു ഞാൻ മൂവാറ്റുപുഴ വന്നു അദ്ദേഹത്തിൻ്റെ സർവജ്ഞാനം ശരി നൂറിൽ നൂറ് മാർക്ക് പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നു അവൻ മൂവാറ്റുപുഴ പോകണ്ട അവൻ പാലയിലോട്ട് അങ്ങ് പോട്ടെ അതെന്താണ് ഞാൻ സർവ്വശക്തനല്ലേ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തൂടാ ഞാൻ ചിലപ്പോൾ ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ എനിക്ക് എല്ലാ തീരുമാനം എടുക്കാൻ സർവ്വശക്തി അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടാന്ന് വരുന്നത് എൻ്റെ ശക്തിക്ക് ഒരു കോട്ടമാണ് അപ്പോൾ പുള്ളി തീരുമാനിക്കുന്നത് എന്നാ അവൻ പാലയിലോട്ട് പോട്ടെ ഞാൻ വഴി തെറ്റി പാലയിലോട്ട് അങ്ങ് പോകുന്നു ഞാൻ പാലയിലെത്തും കാര്യം സർവ്വശക്തനല്ലേ പക്ഷേ അദ്ദേഹത്തിന് ജ്ഞാനം തെറ്റിപ്പോയി അദ്ദേഹത്തിന് ജ്ഞാനം എന്തായിരുന്നു ഞാൻ ഇവിടെ വരണമെന്നാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശക്തി തെറ്റിപ്പോകും കാര്യം എന്നെ പാലയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നേ നടക്കും രണ്ടും കൂടെ നടക്കില്ല ഒരിക്കലും ഒരു സർവ്വശക്തനായ ഒരാൾക്ക് സർവജ്ഞാനിയാവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സർവശക്തനായ ഒരാൾക്ക് സർവ്വവ്യാപിയാകാനും സാധിക്കില്ല സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലായിടത്തും ഉള്ള ആൾ പിന്നെ തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ടെന്നാ പറഞ്ഞു അവിടെ ഉള്ളൂ വേറെ എങ്ങും കാണാനില്ല പിന്നെ തുരുമ്പും തൂണും ഒക്കെ നോക്കേണ്ടി വരും അപ്പം നമ്മൾ ശൂന്യത എന്ന് പറയുന്ന ഒരു കുറിച്ച് പറയുന്നു ശൂന്യത ഒന്നും ഇല്ല യഥാർത്ഥത്തിൽ പക്ഷെ ദൈവം സർവശക്തനായതുകൊണ്ട് ശൂന്യത സൃഷ്ടിക്കാൻ സാധിക്കും നമുക്ക് സാധിക്കില്ല അങ്ങനെ ശൂന്യത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ദൈവം ഉൾപ്പെടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ദൈവം ഇല്ലാത്തതാണ് ശൂന്യത അപ്പോൾ അങ്ങനെ ശൂന്യത സർവ്വശക്തി കൊണ്ട് ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ദൈവം സർവ്വവ്യാപി അല്ലാതായി മാറും കാര്യം ശൂന്യതയിൽ ദൈവം ഇല്ല ആ ശൂന്യതയിൽ ദൈവം ഇല്ല ദൈവം ഉണ്ടെങ്കിൽ ശൂന്യത ആവില്ലല്ലോ അപ്പോൾ ശൂന്യത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ സർവ്വവ്യാപിത്വം നഷ്ടപ്പെടുകയാണ് സർവശക്തനാണെങ്കിൽ ശൂന്യത സൃഷ്ടിക്കാൻ കഴിയണം അപ്പോൾ ഒരു സർവശക്തന് സർവ്വവ്യാപിയാവാനും സാധിക്കില്ല സർവശക്തന് സർവജ്ഞാനിയാവാനും സാധിക്കില്ല ഇത്തരം പദങ്ങളൊക്കെ ഇതെന്താണെന്ന് പോലും അറിയാതെ വെറുതെ ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ട് നടക്കുകയാണ് പല മത നേതാക്കളും ചെയ്യുന്നത് ഇനി സർവ്വവ്യാപി എന്ന് പറയുന്നത് വെറുതെ അല്ല നമുക്ക് കാണാൻ കഴിയും നടുറോഡിൽ വരെ വ്യാപിച്ചിട്ടുള്ള ദൈവങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് അപ്പോൾ അങ്ങനെ അത് നോക്കുമ്പോൾ അത് ശരിയാണ് ഇനി മറ്റേ സർവശക്തൻ സർവശക്തൻ എന്ന് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ് ഉദാഹരണമായിട്ട് നമ്മൾ ഈ പള്ളിയുടെയൊക്കെ അമ്പലത്തിൻ്റെയൊക്കെ കൊടിമരത്തിൻ്റെ മേളിൽ മിന്നലടിക്കാതെ ഒരു ഒരു ഇത് വെച്ചിരിക്കും ഒരു കാന്ത എന്താണ് പറയുന്നത് കാന്തം തന്നെയാണത് ഇടിമിന്നൽ കവചം അല്ലേ കുബേർ കുഞ്ചി വെച്ചിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടിമിന്നൽ ഏറ്റവും ഇങ്ങനെ അമ്പലങ്ങളും പള്ളികളും ഒന്നും തകർക്കാതിരിക്കാനായിട്ടുള്ള ദൈവം തന്നെ വിടുന്ന കറണ്ട് ദൈവം തന്നെ അടിച്ച് ദൈവത്തിൻ്റെ ഐസി പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ വെക്കുന്നത് Thomas Paine the age of reason എഴുതി അത് ന്യൂ ഏജ് ഓഫ് റീസൺ ഈ തോമസ് പെയിൻ പറഞ്ഞിട്ടുണ്ട് വൈദ്യുത കാന്തവുമായി ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പള്ളി ഗോപുരങ്ങൾ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മലയാളത്തിൻ്റെ കവിയും പ്രിയ കവി എൻ്റെ സുഹൃത്തു കൂടിയായ കുര്യപ്പുഴ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്യുന്നതങ്ങളിൽ കാന്തത്തിന് മഹത്വം ഭൂമിയിൽ ദൈവങ്ങൾക്ക് സമാധാനം സർവശക്തിക്ക് ഇതിൽ കൂടുതൽ തെളിവിൻ്റെ ആവശ്യമില്ല പിന്നെ സർവജ്ഞാനി എന്ന് പറയുന്നത് ശരിയാണ് കണ്ടോ ഭൂമി പരന്നാണെന്ന് ദൈവം ആണയിട്ട് പറഞ്ഞു പിന്നെ കപ്പലുകളൊക്കെ പോയി പരന്ന ഭൂമിയിൽ നിന്ന് താഴോട്ട് വീഴുന്നു പക്ഷെ മനുഷ്യൻ ഇപ്പോഴും പറയുന്നു ഉരുണ്ടതാണ് ഉരുണ്ടതാണെന്ന് മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ഉരുളേണ്ട വല്ല കാര്യമുണ്ടെന്നാണ് ദൈവം ചോദിച്ചത് പിന്നെ കുറെ ആൾക്കാരുണ്ട് എല്ലാം അറിയുന്നവരുണ്ട് നമുക്കൊന്നും എല്ലാം അറിയാൻ പറ്റില്ല നമ്മളെല്ലാം ഈ ഇന്ദ്രിയങ്ങളുടെ തടവുകാരാണ് ചിലരങ്ങനെയൊന്നുമല്ല അവർ ഇതിനെയൊക്കെ ഭേദിച്ച് മുന്നോട്ട് പോകും കണ്ടിട്ടുണ്ട് പല ധ്യാന ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പട്ടാപ്പകൽ ഒരു ആന വന്നു നിന്നാൽ അത് എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട് ചക്കയും മാങ്ങയും കൊടുത്തു കഴിഞ്ഞാൽ വേറെ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാരുണ്ട് പുറകിൽ നാല് തവണ എ കെ ഫോർട്ടി വെടിവെച്ച് കഴിഞ്ഞാൽ ഈ പുക എവിടുന്ന് വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇവരോടൊക്കെ നമ്മൾ പറഞ്ഞു നോക്കി നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ മുഴുവൻ പ്രശ്നത്തിന് കാരണം എന്ന് പറയുമ്പോൾ oh I see I see I പെട്ടെന്ന് മനസ്സിലായ കാര്യം ഐ ഡി ബി ഐ അവർക്ക് യാതൊരു യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാവാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പറയും പ്രഭാഷകൻ പറയും നിങ്ങളുടെ നിങ്ങളെ ചേതന എന്ന് പറയുന്ന കർമ്മകാന്ഡത്തിൽ നിന്ന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു ഉത്സർജനം ആത്മാവിൽ നിന്ന് പരമാത്മാവിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ചേതനയിൽ ഉണ്ടാകുന്ന ഒരു ആന്തോളനത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഓ അതാണോ കാര്യം ഭയങ്കരം അമ്മച്ചിമാരൊക്കെ എന്താ ഞാൻ പറഞ്ഞല്ലേ നിസ്സാരമായ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഇവരുടെ ബുദ്ധി അങ്ങ് പീരി വിരിച്ചാടുകയാണ് ഇവിടെ ഒരു സന്യാസി വളരെ അദ്ദേഹം വലിയ വിജയിച്ച സന്യാസി ഇവിടുത്തെ പല സന്യാസിമാരെയും തകർത്ത സന്യാസിയാണ് നിത്യാനന്ദ അദ്ദേഹം ഒരു സിനിമ താരത്തെ വഴി ഭക്തയാക്കിയ സന്യാസിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറയാനിടയുള്ള കാര്യം it is easy to search god but difficult to search hidden cameras ദൈവത്തെ അന്വേഷിക്കുന്നത് എളുപ്പമാണ് താരതമ്യേന പക്ഷേ ഈ ഒളിക്യാമറകൾ കണ്ടുപിടിക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇനി മറ്റൊന്നാണ് ഫിലോസഫിക്കൽ റിഗ്രസ് ഇതിന് ഫിലോസഫിക്കലായിട്ട് പറയുന്നത് ഒരു വസ്തുവിൻ്റെ കാരണം അന്വേഷിച്ച് നമ്മൾ പുറകോട്ട് പുറകോട്ട് പോകുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ വസ്തു ഇല്ലാതാകുന്നു എന്നാണ് പറയുക എന്നാണ് എന്താണ് സ്വർണത്തിൻ്റെ കാരണം സ്വർണ്ണത്തിന്റെ കാരണം എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ സ്വർണ്ണം മുറിച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അവസാനം സ്വർണ്ണത്തിന്റെ തന്മാത്ര അത് കഴിഞ്ഞ് നമ്മുടെ ആറ്റത്തിലെത്തുന്നു സ്വർണ്ണത്തിന്റെ ആറ്റം എന്ന് പറഞ്ഞാൽ നിശ്ചിത എണ്ണം പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഉള്ള ഒരു ഒരു അസംബ്ലിയാണ് ഒരു ഒരു ഘടനയാണ് ഇനി അതും വീണ്ടും തകർക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളാണ് അത് സ്വർണ്ണത്തിന്റെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല അത് ഏത് ഏത് മൂലകത്തിനും ഇതേ പ്രോട്ടോണുകൾ തന്നെയാണ് അത് യൂണിവേഴ്സൽ കണങ്ങളാണ് യൂണിവേഴ്സൽ പാർട്ടിക്കിൾസ് ആണ് സ്വർണത്തിന്റെ ഇലക്ട്രോൺ തന്നെയാണ് കാർബണിന്റെ ഇലക്ട്രോൺ തന്നെയാണ് സ്വർണ്ണ വെള്ളിയുടെ ഇലക്ട്രോൺ തന്നെയാണ് എല്ലാ ഇലക്ട്രോണുകളും ഒറ്റ ഇലക്ട്രോണുകളാണ് അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് സ്വർണത്തിന്റെ കാരണമല്ല സ്വർണത്തിന്റെ ആറ്റം വരെയേ ഉള്ളൂ സ്വർണ്ണത്തിൻ്റെ കാരണം അതിൽ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ സ്വർണം ഇല്ല പിന്നെ അപ്പൊ ഇത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കാരണം അന്വേഷിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ അവിടെ ഇല്ല ഇതിനാണ് നമ്മൾ പശ്ചാത്ഗമനം അഥവാ റിഗ്രസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം തേടി പോകുന്ന നമ്മുടെ ഒണ്ടോളജിക്കൽ വാദങ്ങളിൽ പലതും ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രപഞ്ചം തന്നെ ഇല്ലാതാകുകയും നമ്മൾ പശ്ചാത്ഗമനത്തിന് അടിപ്പെടുകയും ചെയ്യുന്നു എന്ന് ഡോക്കൻസ് പറയുന്നു ഇത് സ്വാഭാവികമായിട്ടും ഡോക്കൻസ് ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ കൂടിയും ഫിലോസഫിയിൽ വളരെ നല്ല പ്രകടനമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ കാഴ്ചവെക്കുന്നത് ഇനി മറ്റൊന്നാണ് സ്പിരിച്വലിസ്റ്റ് സ്പിരിച്വലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ അർത്ഥത്തിൽ ഞാനൊരു പക്ക മെറ്റീരിയലിസ്റ്റാണ് എനിക്ക് സ്പിരിറ്റുമായി വലിയ താല്പര്യമില്ലാത്ത ആളാണ് പക്ഷെ സമൂഹത്തിൽ കൂടുതലും സ്പിരിച്വലിസ്റ്റുകളാണ് കൂടുതൽ സ്പിരിറ്റ് വന്നത് അതിനകത്താണ് ഈ ദ്രാവകത്തിനകത്ത് എന്തോ ഒരു ഈ മദ്യപിക്കുന്നവർ പലരും കുറെ കഴിയുമ്പോൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു അത് ഇപ്പം ഈ മദ്യത്തിനകത്തുള്ള ഒരു സ്പിരിറ്റ് ആത്മാവാണ് എന്ന രീതിയിലാണ് സ്പിരിച്വലിസം തന്നെ വന്നത് അപ്പം മദ്യപിക്കുന്നവർ നാളെ കാലത്ത് മുറിവേൽക്കുന്നു വ്രണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവരെ ഇപ്പോൾ കളിയാക്കി അവർ ഒരുമാതിരിയൊക്കെ സഹിക്കും അവരും അവരെയും കൺട്രോൾ പോയി തുടങ്ങി അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ ഞങ്ങളുടെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ പറയില്ല നിങ്ങൾ ശബരിമലയിലെ പൈസ കൊണ്ടാണ് ഇവിടെ ശമ്പളം കൊടുക്കുന്നതെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് അതിനേക്കാൾ നന്നായിട്ട് വേണേൽ മദ്യവർക്ക് പറയാം ഞങ്ങൾ മദ്യപിക്കുന്നതുകൊണ്ടാണ് ഇവിടെ സാലറി കൊടുക്കുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാർ പക്ഷെ അവരുടെ വികാരം അങ്ങനെ വ്രണപ്പെടാറില്ല കേട്ടോ അവർ കളിയാക്കുമ്പോഴൊക്കെ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ പക്ഷെ അവർ നാളെ ഒരു മതമാകാൻ തീരുമാനിച്ചു ഞങ്ങൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല നിങ്ങൾ ഒ സി ആറിനെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞ് എന്താ എന്താ സാധിക്കാത്തേ തീർച്ചയായിട്ടും സാധിക്കും മതമാണ് മതത്തിന്റെ ഒരു രീതിയിലേക്ക് അവർ പോയാൽ മതി ആരും അവരെ വിമർശിക്കത്തില്ല ഒരു ഭാര്യയും ഭർത്താവിനെതിരെ കുടുംബ കോടതിയിൽ പരാതിയും കൊടുക്കില്ല അത് മദ്യമാണ് കേട്ടോ ഇപ്പൊ കുടുംബ കോടതിയിലെ മദ്യത്തിനെതിരെയുള്ള അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല അപ്പം മതത്തിനെതിരെയാണെങ്കിൽ ടച്ച് ചെയ്യാതെ മാറുന്നോണം ഈ മദ്യപാന്മാർ അല്പം ബുദ്ധിയുണ്ടെങ്കിൽ അവർക്കും അതൊന്ന് മതവൽക്കരിക്കാമെങ്കിൽ അവരുടെ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടന്നു പിന്നെ ഈ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പരാജയപ്പെട്ട ഒരു മതവിശ്വാസിയാണ് ഒരു ആത്മീയവാദിയായിട്ട് മാറുന്നത് നിരാശയ്ക്ക് അടിപെട്ട ഒരു ആത്മീയവാദി ഒരു നിഗൂഢവാദിയായിട്ട് മാറും a spirituality spiritualist is normally a defeated believer and a frustrated spiritualist becomes a mystic Robert M ബസിങ്ങിൻ്റെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മറ്റൊരു പരാമർശമുണ്ട് അദ്ദേഹം സ്പിരിച്വലിസത്തെ കുറിച്ച് പറയുന്നുണ്ട് ആത്മീയതയെക്കുറിച്ച് പറയുന്നുണ്ട് spiritualism is a restaurant where you will get a menu of thirty thousand items but no food ആത്മീയത എന്ന് പറയുന്ന ഒരു ഭക്ഷണശാലയാണ് അവിടെ നിങ്ങൾക്ക് മുപ്പതിനായിരം ഐറ്റംസ് ഇനങ്ങളുള്ള ഒരു വലിയ മെനു കാർഡ് കിട്ടും പക്ഷേ ഭക്ഷണം ഉണ്ടാവില്ല എന്ന് പ്രസീഖ് പറയുന്നു പ്രസീഖ് അടിപൊളിയായിട്ടുള്ള ചില വാചകങ്ങളിലെ നിർമ്മിതാവ് ഇനിയാണ് ക്രിയേഷൻ കോമഡി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ഭൂമി ആദ്യം ഉണ്ട് കേട്ടോ ആഴത്തിനുമേൽ ഇരുളുണ്ടായിരുന്നു അതും സൃഷ്ടിച്ചില്ല ഇരുളും ഉണ്ടായിരുന്നു ഇനി എന്തൊക്കെയാണ് എല്ലാം ആദ്യം ഉണ്ടാക്കിയെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ആരോട് പറഞ്ഞെന്നാ ആരോ ആരോടായി പറയുന്നത് ഏ തന്നെ പറയുന്നവർക്ക് എന്താ നമ്മൾ പറയുന്ന പേര് ദൈവം പറയാ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഇത് ആരോട് പറഞ്ഞു എന്നാണ് ഇതൊരു ഗോത്രവർഗ ഭാവനയാണ് അന്നത്തെ ജനങ്ങൾക്ക് തോന്നി ഓരോന്നോരോന്ന് ഉണ്ടാക്കുക ആകാശം ഉണ്ടാക്കി അത് കഴിഞ്ഞ് വെള്ളം ഉണ്ടാക്കി കര ഉണ്ടാക്കി അല്ലേ ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു പേരിട്ടിട്ടില്ലെങ്കിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു ഇത് മനുഷ്യൻ ചിന്തിക്കുകയാണ് പക്ഷെ ഇതൊക്കെ വേദവാക്യം എടുത്ത് ഇതിനു വേണ്ടി മരിക്കാൻ നടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക ഒന്നാം ദിവസം ലൈറ്റ് പ്രകാശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അല്ലേ ആരോട് പറഞ്ഞു എന്ന് അറിയില്ലെങ്കിലും പറഞ്ഞു അങ്ങനെ ഉണ്ടായി രണ്ടാം ദിവസം വാട്ടറും സ്കൈയും ഉണ്ടായി താഴെ വെള്ളം നോക്കി കുറേ വെള്ളമുണ്ട് ആകാശമുണ്ട് അത് രണ്ടും രണ്ടാം ദിവസം ഉണ്ടാക്കി പിന്നെ തച്ച് പണിയുന്നതാണ് ഈ ദൈവം ഈ ഏഴ് ദിവസം പണിഞ്ഞിട്ട് ഏഴാം ദിവസം റെസ്റ്റാണ് അത് പിന്നെ മുസ്ലിങ്ങൾക്ക് അത് വെള്ളിയാഴ്ചയാണ് ക്രിസ്ത്യാനികൾക്ക് അത് ഞായറാഴ്ചയാണ് ജൂതന്മാർക്ക് അത് ശനിയാഴ്ചയാണ് ഒരു ദിവസം റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കാൻ ദൈവത്തെ കിട്ടില്ല എന്നാണ് അന്നേ തെളിഞ്ഞത് ദൈവത്തിന് മൂന്നാം ദിവസമാണ് ലാൻഡ് ആൻഡ് വെജിറ്റേഷൻ ഉണ്ടാകുന്നത് കരയുണ്ടാക്കുന്ന മൂന്നാം ദിവസമാണ് കടൽ ഉണ്ടാക്കുമ്പോൾ തന്നെ കരയുണ്ടായി പോകും ഓട്ടോമാറ്റിക്കലി പക്ഷെ ദൈവത്തിനൊന്നും ദൈവത്തിനൊന്നും ബാധകമല്ല ഇനി നാലാം ദിവസമാണ് ദൈവം മിറക്കിൾ ചെയ്ത് എന്താണ് ലൂമിനറീസ് ഉണ്ടാക്കിയത് ജ്യോതിർഗോളങ്ങൾ ചന്ദ്രനെയും സൂര്യനെയും ഈ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് നാലാം ദിവസം സൂര്യൻ ഉണ്ടാവുന്നത് പിന്നെ എങ്ങനെ ഒന്നാം ദിവസം ഉണ്ടായി ഈ ദിവസം ഉണ്ടാവണേ സൂര്യൻ വേണം പക്ഷെ സൂര്യൻ നാലാം ദിവസം ഉണ്ടായി ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര കോമഡികളുള്ള ഈ സാധനം പൊക്കി പിടിച്ചുകൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളുടെ കലവറ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതിനെയൊക്കെ പുകഴ്ത്താനും ഇതിനകത്ത് നല്ല വശമുണ്ടെന്ന് പറയുന്ന ഒരു ബൗദ്ധിക പ്രഭുക്കൾ ഇതാണ് നമ്മളുടെ ഒരു ഒരുപക്ഷെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു അതുപോലെ തന്നെ ആദവും അവയും ആദം അവയും ഈ പാലസ്തീൻകാരായിരുന്നു എന്നാണ് പറയുന്നത് ഹീബ്രു അപ്പം അതുകൊണ്ടാണ് ഈ പാമ്പ് വന്ന് അവയുടെ പറഞ്ഞു ഇത് നല്ല സാധനമാണ് കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പാമ്പ് പറഞ്ഞു കേട്ട് അവ എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിച്ചാണ് നമുക്ക് ഈ നാണവും മാനവും ഒക്കെ ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ മനുഷ്യന്റെ എല്ലാ അന്വേഷണങ്ങളുടെയും അമ്മയാണ് അവ അവ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ എങ്ങനെ ഇരിക്കുമായിരുന്നു ആലോചിച്ച് നോക്കുക ഏഹ് പക്ഷേ അവ ഈ ഫലമാണ് കഴിച്ചത് പാമ്പിനെ കളഞ്ഞു അതിന് വെച്ചാൽ അവർ പാലസ്തീൻ ഹിബ്രു ആ ഏരിയയിലുള്ളവരായതുകൊണ്ട് പക്ഷെ അവർ വല്ല ചൈനക്കാരോ കൊറിയക്കാരോ ആയിരുന്നെങ്കിൽ അവർ ഈ ആപ്പിള് കളഞ്ഞിട്ട് ഈ പാമ്പിനെ തന്നെ തിന്നേനെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ആദ്യ ഭാവം തന്നെ നമുക്ക് ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിയും ആദവും അവയും ആദ്യത്തെ രണ്ട് മനുഷ്യനാണെന്നാ പറയാ എന്നിട്ട് ആദവിന് രണ്ട് മക്കളുണ്ട് ആബേൽ ആൻഡ് കായൻ ആബേലിനെ കായൻ കൊല്ലുന്നു എന്നിട്ട് കായൻ നോതെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒളിച്ചോടി പോകുന്നു അവിടെ കായന് സന്തതി പരമ്പര ഉണ്ടാവുന്നു അപ്പോ അതെങ്ങനെ ഉണ്ടാകുന്നത് ആ അതെ അതെ അന്യദേശം അത് മാത്രമല്ല കായൻ്റെയൊക്കെ ദൈവം പറയുന്നുണ്ട് നീ ഏത് ദേശത്ത് പോയാലും അവിടെ ഉള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തുന്നു അന്ന് ആകെ മൂന്ന് പേരെ അന്നേരം ഉള്ളൂ ലോകത്ത് ദൈവം ദൈവം ഭയങ്കര എന്താ പറയാ ദൈവത്തെ വാഴ്ത്തുക നാമം പ്രൈസ് ദ ലോട്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എന്നിട്ട് മാത്രമല്ല കായേന് കുട്ടികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വേറെ സ്ത്രീകളില്ല ആവുകയല്ലാതെ അപ്പോൾ ഒരു കക്ഷി അടുത്തിടെ ഒരു ബ്ലോഗിൽ എഴുതി അത് ഒരിക്കൽ മാത്രം ദൈവം ആ തെറ്റ് ചെയ്യാൻ അനുവദിച്ചു അതായത് അമ്മയുമായി ബന്ധപ്പെടുക സഹോദരിയുമായി ഒരിക്കൽ മാത്രം പോരാ നമുക്കറിയാം ഒരിക്കൽ മാത്രമേ ശരിയാവില്ല പിന്നെ ഇങ്ങനെ വരണമെങ്കിൽ വേറെ കാര്യങ്ങൾ നടക്കണം അതിന് ഒരു കുട്ടിക്ക് ഒരു വയസ്സേ ആകത്തുള്ളൂ ഒരു വർഷം കൊണ്ട് ഇത്ര ഒരു കഥ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു സാമാന്യ നീതി പോലും അശ്ലീല കഥകളാണ് ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ആ രീതിയിൽ കാണണം നമ്മൾ അല്ല നമ്മൾ ഇതിനകത്ത് അർത്ഥങ്ങളും ഒക്കെ ഉന്നയിക്കുക അല്ലാതെ ഇതൊക്കെ അന്നത്തെ ഒരു ഗോത്രവർഗം അല്ലെങ്കിൽ ഒരു അവരുടെ ഭാവന അനുസരിച്ച് അവരെങ്ങനെയാണ് പ്രപഞ്ചം വിശദീകരിച്ചത് അങ്ങനെയാണ് കാണേണ്ടത് പക്ഷെ മതം അതിനെ അനുവദിക്കില്ല പലപ്പോഴും അമേരിക്കയിലൊക്കെ ഈ ആദവും അവയും ഉണ്ട് എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം ഇപ്പോൾ പല കൂടിയ ക്രിസ്ത്യൻ നേതാക്കളൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല അവർ വെറും ഫിക്റ്റീഷ്യസ് ആണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് ആദമാവുകയും അപ്പോൾ പഠിപ്പിക്കാനായിട്ട് ഇനി എന്തൊക്കെ കാണണം മറ്റൊന്നാണ് ഇസ്ലാമിക ദർശനത്തിലെ അവ എങ്ങനെ ഇരിക്കുമെന്നൊന്നുമില്ല ഇനിയാണ് ദ ആബ്സെൻസ് ഓഫ് മതവിശ്വാസികൾ പൊതുവിൽ പറയുക ഞാൻ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കാണ് ദൈവത്തിൻ്റെ വാക്കാണ് നമുക്ക് തന്നാണ് അല്ലെ ഖുറാൻ ദൈവത്തിൻ്റെ വാക്കാണ് ആര് പറഞ്ഞു അത് ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനെന്നാ ബൈബിൾ ഈസ് ഇൻഫാലിബിൾ ബൈബിള് ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പോൾ വീണ്ടും അത് ശരിയാ സർക്കുലറായിട്ട് വരിക ബൈബിൾ ചോദ്യം ചെയ്യാൻ പാടില്ല ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബൈബിൾ ദൈവത്തിന്റെ വാക്ക് അത് വീണ്ടും അതിന്റെ തെളിവ് അതിനകത്ത് തന്നെയാണ് പുറത്തൊന്നുമല്ല ഇപ്പൊ ഒരാൾ പറയാണ് മുഹമ്മദിനെ വിശ്വസിക്കണം കാര്യം എന്താണ് മുഹമ്മദ് ആണത് പറഞ്ഞത് കാര്യം മുഹമ്മദ് പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും മുഹമ്മദ് അൽ അമീനാണ് ആണ് അത് അപ്പം പറഞ്ഞെല്ലാം വിശ്വസിക്കുക വേറെ തെളിവൊന്നും വേണ്ട അയാളിലാണ് അല്ലെങ്കിൽ ആ വ്യക്തിയിലാണ് അല്ലെങ്കിൽ ആ ശക്തിയിലാണ് അല്ലെങ്കിൽ ആ പുസ്തകത്തിലാണ് അതിന്റെ തെളിവ് സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് പറയും ഇത് ശരിക്കും ലോജിക്കലായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല ഇനിയാണ് മറ്റൊരാളെ ചോദിക്കാറുണ്ട് നിങ്ങളൊരു നിരീശ്വരവാദിയാണ് നാസ്തികനാണോ എന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ ജീസസിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഏ ഇല്ല ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേറെ ജോലിയില്ലേ നിങ്ങൾ അപ്പോളോയിൽ വിശ്വസിക്കുന്നുണ്ടോ അപ്പോളോ വാട്ട് ഇസ് ഇറ്റ് ജൂപ്പിറ്ററിൽ തോട്ടൻ നോ വോർ നത്തിങ് മാടൻ മാറത ഏയ് നിങ്ങൾ എന്താ എന്നെ കുറിച്ച് ധരിച്ചിരിക്കും ഞാൻ ഇതിനകത്തൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ ആകെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുള്ളൂ കൃഷ്ണനിലാണ് വിശ്വസിക്കുന്നത് കൊട കോടളിയ കൈ ഞാനും ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല നീ അവിശ്വസിക്കുന്ന ഒരു ദൈവത്തിലും ഞാനും വിശ്വസിക്കുന്നില്ല നിനക്ക് നിരീശ്വരവാദപരമായ സമീപനം എനിക്ക് നിരീശ്വരവാദപരമായ സമീപനം പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്താണ് ഞാൻ ഒരു ദൈവം അവിശ്വസിക്കുന്നു ഏതാണ് നിന്റെ ദൈവം നീ എങ്ങനെയാണോ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ദൈവങ്ങളിലും അവിശ്വസിക്കുകയും അതിനോട് നിരീശ്വരവാദപരമായ സമീപനം പുലർത്തുകയും ചെയ്യുന്നത് അത് ഞാൻ നൂറ് ശതമാനമായിട്ട് ചെയ്യുന്നുള്ള വ്യത്യാസമുള്ളൂ there is no fifty ninety I mean ninety nine percent chastity അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാരിത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്നിൽ ചാരിത്രം ഒന്നും ഇല്ല എങ്ങനെയാണ് നീ മറ്റു ദൈവങ്ങളെ തള്ളുന്നതെന്ന് നിനക്ക് മനസ്സിലായാൽ നിനക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് നിന്റെ ദൈവങ്ങളെ തള്ളുന്നതെന്ന് പറഞ്ഞാരാണ് കുതിരോട്ടം പൊപ്പാണോ അല്ല സ്റ്റീഫൻ റോബർട്സ് ആണ് അദ്ദേഹം പറഞ്ഞു when you understand when you dismiss all other possible gods you will understand why I dismiss yours Stephen Roberts എല്ലാവരും തൊണ്ണൂറ്റി ഏറ്റവും വലിയ മതവിശ്വാസി പോലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിരീശ്വരവാദിയാണ് ഒറിജിനൽ നിരീശ്വരവാദി നൂറ് ശതമാനം ആ വ്യത്യാസമേ ഉള്ളൂ ഒരു ഒരു പേഴ്സൻറ്റേജിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇനി ഈ മതവിശ്വാസികളുടെയൊക്കെ ഈ മതം മതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അവർ പലപ്പോഴും ആദ്യം പറയും പ്രപഞ്ചത്തിൻ്റെ കാരണമാണ് അപ്പോൾ ചോദിക്കും ആ കാരണക്കാരൻ ആരാണ് ഓ അത് കഴിഞ്ഞ് പറയും ദൈവം എന്ന് പറയുന്നത് സത്യമാണ് അപ്പം അസത്യം ആരാണ് ദൈവം സംഗീതമാണ് അപ്പോൾ ആരാണ് പാഴ്ശ്രുതി കുഴപ്പമാണ് ദൈവം എന്ന് പറയുന്നത് ഒരു ഒരു ശക്തിയാണ് അപ്പോൾ ശക്തി ഇല്ലാത്തവരോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന അവിടെ എല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഒരു അവസാനം പറയും ദൈവം എന്ന് പറയുന്നത് നീ തന്നെയാണ് തത്വമസി തെണ്ടിപ്പോയില്ലേ നമ്മൾ ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വല്ല രക്ഷയുണ്ടോ ഞാൻ ഞാനില്ലേ ഇത്തരത്തിലുള്ള നമ്മൾ ഗോൾ അടിക്കുമ്പോഴെല്ലാം പോസ്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകും പോസ്റ്റ് എടുത്തുകൊണ്ട് ഓടുകയാണ് പിന്നെ എങ്ങനെ ഗോൾ അടിക്കുന്നു ഒരു മതവിശ്വാസി എടുക്കുകയും ഒരിക്കലും അത് അടിസ്ഥാനപരമായ വികാരപരമാണ് മതം അത് വിചാരപരമായിട്ട് അത് നീക്കം ചെയ്യാൻ സാധിക്കില്ല അതിങ്ങനെ എനിക്ക് കേൾക്കണ്ടായേ എന്ന് പറയുന്നത് സ്ത്രീകളൊക്കെ അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ ചിലൊക്കെ ഭാഗവതമൊക്കെ ഇരുന്ന് കേൾക്കാറുണ്ട് വല്ല മനസ്സിലായി ഒന്നും മനസ്സിലായില്ല പിന്നെ ഇത് കേട്ട് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടും ഇത് കേട്ടോണ്ടിരിക്കണം ഇങ്ങനെ പരവരം എന്തുവാന്ന് അറിയണ്ട പലരും ഈ പുരാണ പാരായണവും മറ്റേ മതസാഹിത്യ പാരായണവും ഒക്കെ കേൾക്കുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ മേളിൽ ചെല്ലുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നേട്ടം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് സത്യം ഒന്ന് ആലോചിച്ച് വെക്കുക ഇനി അത് മറ്റേതാണ് ചില പറയാറുണ്ട് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം അബ്ദുൽ കലാം വരെ വിശ്വസിക്കുന്നു ശേഷൻ വിശ്വസിക്കുന്നു അതിന് ശേഷമുള്ളവർ വിശ്വസിക്കുന്നു നിങ്ങളാണ് വലിയ ആൾക്കാർ ഏഹ് വലിയ വലിയ ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നു അധികം ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യം കള്ളമാണെന്ന് എങ്ങനെ പറയും നുണയാണെന്ന് എങ്ങനെ പറയും ഇല്ലാത്ത ഒന്ന് ഇത്രയധികം ആൾക്കാർ വിശ്വസിക്കൂ ഞാൻ ഫാത്തിമയിലെ വിശ്വാസികളെ സൂര്യാരാധന നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു അത് കണക്ക് തന്നെയാണ് ഒരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് അത് യഥാർത്ഥത്തിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല മനസ്സിലായില്ലേ എന്താണ് സത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് അവസാനിപ്പിച്ചാലും നിലനിൽക്കുന്നത് എന്തോ അതാണ് സത്യം truth is something that continues to exist even when you cease to believe എന്നാ പറയും ഇപ്പോൾ ഉദാഹരണം സൂര്യൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാലും സൂര്യനുണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും സൂര്യനുണ്ട് സൂര്യനുണ്ട് കാര്യം വെച്ചാൽ നിങ്ങളുടെ വിശ്വാസവും സൂര്യനുമായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് നിലവിൽ കൊണ്ടുവരാൻ സാധിക്കും ഉദാഹരണമായിട്ട് ഒരു മറത ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മറത ഉണ്ട് ചാത്തനുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചാത്തനുണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ല ചാത്തനില്ല എനിക്ക് ചാത്തനില്ല വേറെ പലർക്കും ചാത്തനുണ്ട് അതുകൊണ്ടാണ് ചാത്തൻ മണം നിന്ന് പോകുന്നത് അപ്പം നമുക്ക് ഭാവനയിലൂടെ ഒരു കാര്യം കൊണ്ടുവരാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മുറിയിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം അപ്പോൾ എല്ലാവരും തീരും ഇപ്പൊ അത് പൊട്ടുമെന്ന് പറയാം നിങ്ങളെല്ലാം ഇറങ്ങി താഴോട്ട് ഇറങ്ങി കൂടും എന്നിട്ട് ഞാൻ പറയാം തിരിച്ചു വിളിക്കാം എല്ലാവരും തിരിച്ചു പോരെ ഇവിടെ ബോംബും ഇല്ല ഒരു മണ്ണാങ്കട്ടയില്ല നിങ്ങൾ ഉടനെ എന്നെ പ്രകീർത്തിച്ചുകൊണ്ട് തിരിച്ചു കയറി വരും അല്ലേ അപ്പോൾ ഈ ഇല്ലാത്ത ബോംബാണ് ബോംബിനോടനുബന്ധിച്ചിട്ടുള്ള ഭാവഹാവാദികളും പ്രകടനങ്ങളും വെപ്രാളമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ ബോംബില്ല പക്ഷെ അതുണ്ടായി അപ്പോൾ ചില ചോദിക്കും ബോംബെന്ന് പറയുന്ന സാധനം എങ്ങാനും ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ പറയണത് ദോ വരുന്നു തീ തുപ്പുന്ന വ്യാളി വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ തല തിരിഞ്ഞു പോകും തീ തുപ്പുന്ന വ്യാളി വരുന്നു അതിന്റെ കൗതുകവും ആശ്ചര്യവും ഭയവും ഒക്കെ മനസ്സിലിരിക്കും പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ല തീ തുപ്പുന്ന വ്യാളി എന്ന് പറയുന്ന സാധനം ഇല്ല പക്ഷെ ആ ഇല്ലാത്ത സാധനത്തെക്കുറിച്ചുള്ള ഡേറ്റ നിങ്ങളുടെ തലച്ചോറിലുണ്ട് നിങ്ങൾ കോമിക്കുകളിൽ കണ്ടിട്ടുണ്ട് ചിത്രകഥകളിൽ കണ്ടിട്ടുണ്ട് ദൈവം എന്ന് പറയുന്ന സങ്കല്പം അങ്ങനെയാണ് നമ്മൾ അത്തരം ഡേറ്റകൾ നമ്മൾ മസ്തിഷ്കത്തിലേക്ക് നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട് അതാണ് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നത് ദൈവം ഉണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത് പുറത്തല്ല ഇറ്റ് സംതിങ് അതാണ് നമ്മൾ പറയുന്നത് ദൈവ വിഭ്രാന്തി it's something like a mental projection ഇനി ലോകത്ത് എപ്പോഴൊക്കെ ഈ ആദിവാസി ഗോത്രങ്ങളിൽ ഒരു റേഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ആളുകൾ പറഞ്ഞിട്ടുണ്ടോ അതിനകത്തിരുന്ന് ആരോ പാടുന്നു എങ്ങനെയാണ് പാട്ട് വരുന്നത് വെച്ചാൽ ആരോ ഇരുന്ന് പാടുന്നു എൻ്റെ മുത്തശ്ശിയൊക്കെ പറയുമായിരുന്നു നീ ആ റേഡിയോ എടുത്ത് തണുപ്പത്ത് വെക്കരുത് പാട്ട് പാടുമ്പോൾ അവരെ തൊണ്ടയടച്ചു പോകുന്നു തമാശയായിട്ട് പറഞ്ഞായിരിക്കും ഒരു പക്ഷേ മുത്തശ്ശി മുത്തശ്ശി അത്ര ഇതായിട്ട് പറഞ്ഞ എന്നാലും ആ പറഞ്ഞ കാര്യം ഇതാണ് ഒരാൾ എപ്പോഴും ഒരു വ്യക്തി ഒരു ശക്തിയായിട്ടാണ് ഒന്നിൻ്റെ ഒന്നിനെ നിർദ്ധാരണം ചെയ്യുന്നതെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യം നമ്മുടെ ഒരു നമ്മുടെ ബ്രെയിൻ്റെ ഒരു ഒരു ഡിസൈൻ ഡെഫിസിറ്റാണ് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അങ്ങനെ ഒരാളിനെ ചൂണ്ടിക്കാണിക്കണം ഒരു രൂപരഹിതമായ ഒന്നിനെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതൊരു വ്യക്തിയാണെങ്കിൽ വളരെ നന്ന് ആകാശത്തിൽ നമ്മുടെ മുത്തച്ഛനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കുട്ടികളായാലും വലിയ കുട്ടികൾ ആ മുത്തച്ഛൻ മുത്തച്ഛൻ്റെ രൂപം ഒരു രൂപം ഇല്ലാത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ ഒരു മേശപ്പുറത്ത് അവൻ്റെ ദേഹം തട്ടി അവൻ കിടന്ന് ചിണുങ്ങാണ് നമ്മൾ ഉടനെ കുട്ടിയിലേക്ക് പറയും മോനെ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കരച്ചിൽ കണ്ടിന്യൂ ഉടനെ നമ്മൾ മേശപ്പുറത്ത് നിന്ന് കൊടുത്തു മേശ ഒറ്റയടി മേശയ്ക്ക് രണ്ടെണ്ണം നീ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ കരച്ചിൽ തീർന്നു അപ്പോൾ ഈ മേശയ്ക്കകത്തിരിക്കുന്ന ആരോ ആണ് ഈ കുട്ടിയെ ചെയ്തു എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഒരു വിഷയം ഇവിടെ ഇതിലൂടെയാണ് മതം നുഴഞ്ഞു കയറുന്നത് അല്ലെ എല്ലാത്തിനും ഉണ്ടാകണമെന്ന് ഇനി ചില ചോദ്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് എന്തുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടാകണമെന്ന് എന്തുവായിരുന്നു വ്യവസ്ഥ ചില ചോദിക്കുന്നതാണ് ഇപ്പൊ സാഗത പ്രസംഗിന് ഒരു ചോദ്യം എന്നോട് ചോദിച്ചു ഇവിടെ പറയും അത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആയിട്ടുള്ള ചോദ്യം ജീവൻ ഉണ്ടായിക്കൊള്ളണമെന്ന് എന്തുവായിരുന്നു വ്യവസ്ഥ തിരിച്ചു ചോദിക്കാല്ലേ ജീവൻ ഉണ്ടായി കൂടാ എന്നെന്താ വ്യവസ്ഥ അങ്ങനെ ഒരു വ്യവസ്ഥ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുക അപ്പോൾ പലരും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് what when which where how ഒക്കെ വെച്ചുള്ള ചോദ്യങ്ങളാവും പക്ഷെ അങ്ങനെ ചോദ്യമാണ് എഴുതി വെക്കുമ്പോൾ ചോദ്യമാണ് എന്നുള്ളത് കൊണ്ട് പലതും ചോദ്യമാവണം നിർബന്ധമില്ല അപ്പൊ what is the smell of hope